ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും welcome to my channel royals creation this is Rahil here അപ്പം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ പോപ്പറാണ് വിത്ത് കളേർഡ് പേപ്പേഴ്സ് അപ്പോൾ ഒട്ടും വൈകണ്ട വീഡിയോയിലേക്ക് കിടക്കാം സോ ഫ്രണ്ട്സ് നമ്മുടെ കളർ പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് റെഡ് കളറിലും ഒന്ന് ബ്ലൂ കളറിലുമായിട്ടാണ് അപ്പം നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് തുടങ്ങാം അപ്പം നമ്മൾ ആദ്യം ബ്ലൂ പേപ്പറാണ് എടുത്തത് നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം ഇനി ഇവിടുന്ന് ഫസ്റ്റ് നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ആക്കണം ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കുറേ ആളതൊക്കെ ഫ്ലോപ്പായിനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ചും കൂടി ഇങ്ങോട്ടാക്കിയിട്ട് ശരിക്കും ശ്രദ്ധിച്ചോ ഗായ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നെട്ടി പേടിപ്പിക്കാം നല്ല സൗണ്ട് ഉണ്ടാകും ഇങ്ങനെ അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാം ഇങ്ങനെ ഒന്ന് മടക്കണം മടക്കി കഴിഞ്ഞോ അപ്പോൾ അപ്പോൾ അതിങ്ങനെ നമ്മൾ ചരിക്കണം ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ വരണം ഒരു സ്മോൾ ട്രയാങ്കിൾ മതി സ്മോൾ ട്രയാങ്കിൾ എന്നാലേ നല്ല സൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ബ്ലോ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏകദേശം സൗണ്ട് വന്നിന് ഒന്നും കൂടി നമുക്ക് നോക്കാം അതേപോലെ തന്നെ ഒന്നുകൂടി ചെയ്താൽ മതി വന്നിന് ഗായ്സ് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുക നിങ്ങൾക്ക് സ്മോൾ പേപ്പർ വെച്ചിട്ടോ ബിഗ് പേപ്പർ വെച്ചിട്ടോ ഒക്കെ ഇതിപ്പോൾ കുറച്ച് വലുതാണ് അതുകൊണ്ട് അങ്ങനെ സൗണ്ട് വരുന്നത് ഞാൻ എങ്ങനെ അങ്ങനെ ആക്കിയ പോലെ സ്കിപ്പ് അടിക്കണ്ട നന്നായിട്ട് കാണാം അങ്ങനെ ചെയ്യാം ഇതാണ് നമ്മുടെ കളർ പേപ്പർ ബ്ലൂ ആണ് എടുത്തത് കളർ പേപ്പർ പുറത്തുനിന്നൊക്കെ വാങ്ങാനൊക്കെ കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലാകാൻ ചോദിക്കുന്നു ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൺഡ്രഡ് ആവാനായി ഹൺഡ്രഡ് ആക്കി തരാം വളരെ എക്സൈറ്റഡ് എക്സൈറ്റിലാണ് അപ്പം നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നവരെ നാളെ കാണാം stay tune to channel bye bye